أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل വസൂ ഇൽ കിബരി റബ്ബി അഴൂദുബിക്കമിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അവനല്ലാതെ ആരാധ്യനില്ല അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് രാജാധികാരവും സർവസ്തുതിയും അവനാണ് അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് നാഥ ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു നാഥ അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു നാഥ നരകത്തിലെയും കബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു